അതുപോലെ തന്നെ ഈ ഒരു കുറച്ചൊരു പത്തോ ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ മുപ്പതോ ആടുകൾ വളർത്തിയിട്ട് ഒരാൾക്ക് നാട്ടിൽ ജീവിച്ചു പോകാൻ പറ്റും നമസ്കാരം അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പട്ടാമ്പി അടുത്ത് ഓങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗണേഷ് ഭായിയുടെ ആടിനെയും കോഴിനെയൊക്കെ വളർത്തുന്ന ചെറിയൊരു ഫാമിലാണ് അപ്പോൾ ഇവിടുന്ന് ധാരാളം അറിവുകളും അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും കുറേ കാലങ്ങളായിട്ട് ആടിനെ വളർത്തുന്ന ഒരു സുഹൃത്താണ് ഗണേഷ് ഭായ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ആടുകളെ ആദ്യം ഒന്ന് കാണാം അതിനുശേഷം ഗണേഷ് ഭായിയുടെ അനുഭവങ്ങളും ഇവിടുത്തെ കൂടുണ്ടാക്കിയതിൻ്റെ കാര്യങ്ങൾ ഇവിടുത്തെ തീറ്റയെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയോടെ നോക്കാം വീഡിയോ കഴിഞ്ഞ അവസാനം വരെ കാണുക ഒപ്പം തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാനും ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഒപ്പമുള്ള ബെല്ലൈക്കിനോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഗണേഷ് ഭായിയുടെ കാര്യങ്ങൾ നോക്കാം ആദ്യം നമുക്ക് ജസ്റ്റ് ആടിനെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ ഗണേഷ് ഭായിയുടെ ഫാമിലാണുള്ളത് നമുക്ക് ഇവിടുത്തെ ഓരോ ബ്രീഡ് ആടുകൾ ആദ്യം പരിചയപ്പെടാം അതിനുശേഷം നമുക്ക് പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചോദിച്ചറിയാം അപ്പോൾ ഓരോ ബ്രീഡ് ഇവിടെയുള്ള വ്യത്യസ്ത ഇനം ബ്രീഡുകൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഇത് ഹൈദരാബാദി ബ്രീഡാണ് മറ്റേ ഇവിടെ ചെവി കുറച്ച് നീളം കുറവാണ് ശരിക്കും ഹൈദരാബാദി ബീറ്റിൽ ആ ശരിക്കും നീളം പതിനെട്ടിഞ്ച് വീതി നീളം എട്ടിഞ്ച് വീതി വേണം ഇവിടെ കുറച്ച് നീളം കുറവാണ് ഇത് ഇനി രണ്ടാമത്തെ ദിവസമാണ് ഇപ്പൊ ചെന രണ്ടു മാസം ചെന ഇതിന് പത്ത് മുപ്പതിനായിരം രൂപ ഇതിന് ഇത്രയും ക്വാളിറ്റി ഇതൊക്കെ കുറച്ച് ക്വാളിറ്റി കുറവാണ് ക്വാളിറ്റി കുറയാൻ റേറ്റ് കൂടും ചെവി ലെങ്ത്തില്ല തരണേ കൂടുതൽ ഇത് ക്രോസ് ബീഡാണ് ഇവൾക്ക് ഒമ്പത് വയസ്സായിക്കണേ ആ ഒരു പല്ലും കൂടി ഉണ്ടാവില്ല ഇവിടെ ഇവിടെ ഇവിടെ ജനിച്ചിണ്ട ജനിച്ചിണ്ടായതാണ് ഒരു നോക്കി ഒരു ഒരു പല്ലും കൂടി ഉണ്ടാവില്ല ഒക്കെ കൊയിന് പോയിക്കണേ ആ ആ ക്രോസ് ചെയ്തിട്ട് അല്ല കുറച്ച് ടൈം പിടിക്കുന്നുള്ളൂ ഇത് തോട്ടാപ്പൂരി ഇവൾക്ക് ഇനി രണ്ടാമത്തെ ഉത്സവമാണ് ഇതിനൊക്കെ പുറത്തുനിന്ന് കൊടുന്ന കേട്ടോ ഒരു എട്ട് മാസം എട്ട് എട്ട് മാസം മുന്നേ കൊടുന്നതാണ് ഇപ്പോൾ പ്രസവിച്ച് രണ്ടാമത്തെ ചെനായി ഇതിനെ വാങ്ങും പുറത്തുനിന്ന് പറഞ്ഞ റേറ്റ് പന്ത്രണ്ട് രൂപ ആയിട്ടായി ഇതിന് വലിപ്പം കുറവായിരുന്നു കേട്ടോ ഇല്ല ഇല്ല ചെന ഉണ്ടായിരുന്നില്ല ആ ഇത് രാജസ്ഥാനിലെ പോലെയാണ് പർപ്പസാർ ഇത് പ്രസവിച്ചിട്ടില്ല അവൾക്കിപ്പോൾ ഒരു രണ്ട് മാസം ഉണ്ടാവും ഇതും ഇത് പിന്നെ ഇവിടെ ഉണ്ടായതാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ നാട്ടിലുണ്ടായത് വാങ്ങിയതാണ് ഇത് ചെറുതാ ഇപ്പോൾ അടുത്ത് വാങ്ങിയിട്ടുള്ളൂ ഇതിന് പതിനൊന്നായിരം രൂപ കൊടുത്ത് പതിനൊന്ന് പതിനൊന്നായിരം അതൊന്ന് ഇത് ചെന ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നില്ല ഇല്ല ഇല്ല ആ മറ്റേ തോട്ടപ്പരിക്കൊക്കെ അഞ്ഞൂറ്റമ്പത് രൂപ വാങ്ങി ഇവിടുന്ന് ഞാൻ വാങ്ങുമ്പോൾ മറ്റേ ശിരോയ്ക്ക് എത്ര നാനൂറ്റമ്പത് രൂപയാണ് ഇതിന് തൂക്കി വാങ്ങിയല്ല അതിന് രണ്ടിനും മാത്രമേ തൂങ്ങി തൂക്കി വാങ്ങിയുള്ളൂ അത് അത് മതിപ്പല് നമുക്ക് മതിപ്പല് വാങ്ങിയാണ് ഇതിന് ക്രോസ് ബ്രീഡാണ് ജമുനാപ്പാരി മലബാരിമയുടെ ക്രോസ് ക്രോസ് ചെയ്തതാണ് ക്രോസ് ചെയ്തിട്ടുണ്ടായതാണ് നമുക്ക് രണ്ട് വർഷം ആ ഹൈദരാബാദിനായിട്ട് ചോദിച്ചത് ഇതിൻ്റെ പിന്നെ അത്യാവശ്യം കുറച്ച് വില വരും കേട്ടോ ഇതിന് തന്നെ മൽപ്പനായിട്ട് കുറച്ച് റേറ്റ് വരും ഹോസ്പിറ്റൽ അല്ലേ ഇതിനെ വാങ്ങിയതാണ് ചെനണ്ട് പറഞ്ഞിട്ട് തന്നെ പക്ഷെ ചെന ഇതിന് ഇത്ര പത്ത് വേണ്ട രൂപയുടെ ഇതാ ഹൈദരാബാദ് പതിപ്പിറ്റില് ഇതിൻ്റെ ചെവിയും അത്യാവശ്യം വലിപ്പുണ്ട് ഉണ്ടോ നീളമുണ്ട് പിന്നെ ഹൈദരാബാദ് ബിറ്റിലുണ്ട് കണ്ണൊക്കെ പ്യൂർ വൈറ്റ് ആണ് ഉണ്ടോ പ്യുവർ വൈറ്റ് നല്ല ചെവി ഞാൻ നേരത്തെ പറഞ്ഞു പതിനെട്ടിഞ്ച് വീതിയും വേണം അല്ല പതിനെട്ടിഞ്ച് നീളം വേണം എട്ടിഞ്ച് വീതിയും വേണം ഉൾക്കും ചെന രണ്ട് രണ്ടര മാസം ചെനയാണ് അല്ല ഇതിനൊക്കെ പുറത്തുനിന്ന് വായിച്ചാണ് വാങ്ങിക്കുമ്പോൾ ഒരു പ്രസവം കഴിഞ്ഞ് വാങ്ങിയാണ് പിന്നെ മുപ്പതിനായിരത്തിന് മുകളിലേക്കാണ് ശിരോയി പുൽക്കൊക്കെ നല്ല പാലിൽ ഇതിന് ഇതിന് ഒന്നര ലിറ്ററിന് മുകളിൽ കറക്കലില്ല കിട്ടും കിട്ടും ഇവൾക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ടാമത്തെ ദിവസമാണ് ആ ഉണ്ടാവും പക്ഷെ നമ്മൾ കറക്കില്ല ഞങ്ങൾ വേറെ കുട്ടീനെ കുടിപ്പിക്കുക ചെയ്യുക മറ്റേ കുടി കുടിക്കാൻ നിർത്തുമ്പോൾ മലബാർ കുട്ടീനെ കുടിപ്പിക്കും അല്ലെങ്കിൽ വേറെ കുട്ടികളുണ്ടാവില്ല അവരായിട്ട് കുടിപ്പിക്കുക ചെയ്യുക ഇവൾക്കും ചെറിയാണ് ആ ആ ഇതിന് ഞാൻ പുറത്തു പുറത്തുനിന്ന് കൊടുക്കുന്നതാണ് പിന്നെ ഞാൻ വാങ്ങുമ്പോൾ പത്ത് രൂപ വിലയായി ആ ഏഴ് ഒമ്പത് മാസമായിട്ടുണ്ടാവും മലബാറി ഒരു സാധാരണക്കാരനെ ഏറ്റവും വളർത്താൻ പറ്റിയ ഇതാണ് ഒരു പ്രസവത്തിന് രണ്ട് കുട്ടികളുണ്ടാവും നല്ല പാലുണ്ട് ഇവൾക്കൊക്കെ ഒരു ലിറ്റർ ഒന്നര ലിറ്റർ പാൽ കിട്ടും ഞങ്ങൾ കറക്കില്ല കേട്ടോ നമ്മളെ കുട്ടികളെ കളയാൻ തന്നെ നല്ല വെയിറ്റ് ചെയ്ത സൈസ് ഉണ്ടാവും അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല രണ്ട് മാസമായിട്ടുണ്ടാവില്ല ഒരു സാധാരണക്കാരൻ ഏറ്റവും വളർത്താൻ പറ്റിയ മലബാറിയാണ് നല്ല പാലുണ്ടാവും പെട്ടെന്ന് കുട്ടികളുണ്ടാവും പുതിയതായി തുടങ്ങുന്നവർക്കും വളർത്താൻ പറ്റിയ മലബാറിയാണ് ആരും ഹൈബ്രിഡ് വളർത്തരുത് ഇങ്ങനത്തെ ഒരു മൂന്ന് മാസം ചെനായ നാല് മാസം ചെനായനൊക്കെ വാങ്ങാം തുടങ്ങിയിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഹൈബ്രിഡ് ഒക്കെ തുടങ്ങാൻ കയറാൻ പാടുള്ളൂ ഒരു ഒരു കുട്ടി ഇല്ലെന്ന് വാങ്ങാതിരിക്കുക പ്രസവ ഒരു പ്രസവത്തിൽ ഒരു കുട്ടി ഇല്ലെന്ന് രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികളിലൊക്കെ വാങ്ങാം അത് പെട്ടെന്ന് അവർക്ക് വിറ്റ് പൈസ ആക്കാമല്ലോ ഇങ്ങനത്തെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് രൂപ കിട്ടും ആ നമ്മള് കുറ്റം ഇപ്പോൾ ഒരു പതിമൂന്ന് പതിനാല് എന്തായാലും കിട്ടും ഇതിന് ഇനി മൂന്നാം പ്രസവമാണ് ഞാൻ നേരത്തെ കണ്ടിട്ട് ബ്ലാക്ക് അവൾക്ക് ഒമ്പത് വയസ്സായി എത്ര വയസ്സ് പ്രസവിക്കണോ അത് ഒരാൾ ഇവിടെ ഉണ്ടാവും അത് അതുണ്ടാവും അഞ്ച് പ്രസവത്തിൽ ഇല്ല അന്നേ ഞാൻ ബ്ലാക്കിന്റെ കുട്ടീനെ ഇപ്പം കാണിച്ചു തരാം അതിപ്പോ ഏഴാമത്തെ എട്ടാമത്തെ പ്രസവത്തിലുണ്ടായ കുട്ടിയാണ് പിന്നെ കാണിച്ചു തരാം ഈ ആട് ഒമ്പത് വയസ്സായിരുന്നല്ലോ ഇതിലേതാണ് നിന്റെ കുട്ടി നമ്മളിപ്പോഴത്തെ കുട്ടിയാണിത് ഇതിപ്പോ ഒരു ഒരു പല്ല് പറഞ്ഞിട്ടില്ല ഒരു ഏകദേശം ഒരു വയസ്സാകാരായിട്ടുണ്ട് രണ്ട് വർഷം ചെനയാണ് ഇതിന് ഇവൾക്ക് രണ്ട് വർഷം ചെനയാണ് ആ കുട്ടിയാണിത് അപ്പൊ അത് ഒമ്പത് ആ ആയിട്ടുണ്ടാവും എല്ലാ വർഷത്തിലും രണ്ട് കുട്ടികളെ ഇപ്പോൾ വർഷത്തിൽ ഒരു കുട്ടിയുള്ളൂ ഒരു വയസ്സാവണോളം ചേന പിടിക്കാൻ ടൈം പിടിക്കുന്നുള്ളൂ പിന്നെ കുട്ടികളെ എണ്ണം കുറഞ്ഞു വരും ഇവർക്ക് നല്ല കിട്ടും ഇവർക്ക് രണ്ട് ലിറ്ററിന് മുകളിൽ ഇപ്പോഴും കാലിൽ പാലുണ്ട് ആ ഇത് ക്രോസ് ബീഡാണ് ശിരോയും വീട്ടിലും കൂടെ ക്രോസ് ആയതുണ്ടായതാണ് അത് പണ്ട് പോലെ ഉണ്ട് കുട്ടി ഇവിടെ ഉണ്ടായതാണ് ശിരോയുടെ ശിരോയ്ക്ക് ഉണ്ടായ കുട്ടിയാണ് ഇത് ശിരോയും ബീറ്റിൽ ചവിട്ടിയുണ്ടായ കുട്ടിയാണ് ഇവള് നാൽപ്പത്തെട്ടിലുണ്ട് ഈ കുട്ടി നാൽപ്പത്തെട്ട് കിലോ ഉണ്ട് ഞാൻ രണ്ട് ദിവസം മുന്നേ തൂക്കി വയ്ക്കുന്നു ഇത് എത്ര ഞാൻ തൂക്കുകയില്ല ഇതിക്ക് വെയിറ്റ് ഉണ്ടാവും ഇത് ആ അങ്ങനൊന്നുമില്ല പാലുണ്ടെങ്കിൽ എത്ര നിർത്താം ഇനി ഇതിനെ നോക്കും എത്ര വയസ്സായി നിൽക്കുന്നുണ്ട് ഇതിനെ കൊടുക്കൂല ഇവിടെ ഇവിടെ ഇവിടെ ഇത് ഹൈദരാബാദ് വീട്ടിലാണ് ഇവർക്ക് ഇവർക്ക് രണ്ടര വയസ്സായിക്കണേ എൻ്റെ ചെവി പതിനേഴഞ്ച് വീതി നീളവും ഏഴഞ്ച് വീതിയുണ്ട് ഇത് ഒറിജിനൽ ക്വാളിറ്റി ആയിട്ടില്ല ശരിക്കും പതിനെട്ടഞ്ച് വരണം അതിനൊക്കെ ഭയങ്കര റേറ്റ് വരും പിന്നെ ഇവിടെ ഇതിനൊക്കെ ഇവിടെ ക്രോസിങ്ങിന് എടുത്ത് നിർത്തണമാണ് ഇതിനൊക്കെ ഇതൊക്കെയാണ് ഇതിന് ഇതൊക്കെ കണ്ട ആറ് പല്ലയക്കണ് ആ ഏകദേശം രണ്ടര വയസ്സാകരയിക്കണം സിക്സ് കണ്ട വൈറ്റ് കണ്ണുണ്ട് വൈറ്റ് കണ്ണായി കാരണം പിന്നെ മുഖത്തിന്റെ പഞ്ചുണ്ടല്ലോ ചുണ്ട് കയറി കണ്ടില്ല ചുണ്ട് മുമ്പിലും മേൽചുണ്ട് ബാക്കിലും കീഴ്ചുണ്ട് മുമ്പിലും കൂട്ടി വെച്ചൂല വെച്ചുകൊണ്ട് പോകുള്ളൂ ഇത് ഹൈദരാബാദ് വീട്ടിലാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ കേട്ടോ ഇത് ഇവിടെ ക്രോസിംഗ് നിർത്തലാണ് ക്രോസിന് മുന്നൂറ്റമ്പത് രൂപ ചാർജ് വാങ്ങിക്കണേ പിന്നെ പഞ്ച് കണ്ടില്ലേ നമുക്ക് രണ്ട് വയസ്സാകണുള്ളൂ ഇത് ഏകദേശം പത്ത് എഴുപത് കിലോ ബോഡി വെയിറ്റ് തന്നെ വരുന്നുണ്ട് ആ ഇതിന് പത്ത് പതിനായിരം രൂപയായി അല്ല കുറച്ച് ക്ലോസിംഗ് നമ്മൾ ഭാഗത്തിൽ വാങ്ങിയതാ ഇപ്പം നേരത്തെ കണ്ടില്ല മലബാർ വൈറ്റ് അവളെ കുട്ടിയാണിത് നല്ല വെയിറ്റ് ഉണ്ട് പാൽ പിടിക്കണ നല്ല ഇത് രണ്ട് മാസം ഉണ്ടാവും ഇതൊരു പതിനേഴ് പതിനെട്ടിലോ കറക്റ്റ് തൂക്കിയൊക്കെ ആയിരുന്നു തൂക്കം നമുക്ക് അവിടെ ക്ലാസ് അല്ല അവൻ്റെ ഒരു കുട്ടി കൂടിയാണ് നിൽക്കണേ ഇവിടെ ആ